ഹായ് ഗായ്സ് ഇന്നൊരു ക്വസ്റ്റ്യനായിട്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ മിക്കവാറും ഉള്ളവരെല്ലാം ആപ്പിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോണാണെങ്കിലും ഐപാഡ് ആണെങ്കിലും എയർപോർട്സ് ആണെങ്കിലും ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും designed in California assemble in China അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ആപ്പിൾ രണ്ട് സ്ഥലത്ത് ഇനി മുതൽ designed in India and designed in China രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ പ്രോഡക്റ്റ് മേടിക്കുമോ കമൻറ്റ് ചെയ്യാം